കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും ഒരുപോലെ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ തേടലുമൊക്കെ ഇതിനൊക്കെയുള്ള ഉത്തരമായിരുന്നു global education and training exhibition Dubai world trade സെൻറ്ററിൽ നടന്ന എക്സിബിഷനിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പങ്കെടുത്തത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനു ശേഷം വിദ്യാർത്ഥികളുടെ ഉപരിപഠനം എങ്ങനെ എവിടെ എന്നതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ചയാണ് എക്കാലവും ഭൂരിഭാഗം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസവും തൊഴിൽ തേടലുമൊക്കെ ഈ പശ്ചാത്തലത്തിലാണ് ദുബായിൽ നടന്ന global education and training exhibition ശ്രദ്ധേയമായത് മത്സരങ്ങൾ നിറഞ്ഞ മേഖലയാണ് വിദ്യാഭ്യാസം തൊഴിൽ എന്നിവയെല്ലാം കാലത്തിനുതകുന്ന വിദ്യാഭ്യാസവും പ്രായോഗിക പരിശീലനവും നേടുക എന്നതാണ് ഇന്ന് എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിലുള്ള വെല്ലുവിളി ഈ വെല്ലുവിളിയെ എങ്ങനെ അവസരമാക്കി മാറ്റാമെന്ന് ജിടെക്സ് വിദ്യാഭ്യാസ പ്രദർശനം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തി നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ആക്ഷൻ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് അല്ലെങ്കിൽ അനലറ്റിക്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് അതുപോലെ പബ്ലിക് ഹെൽത്തിന് തന്നെ മൾട്ടിപ്പിൾ അപ്രോച്ച് ഒരു അപ്രോച്ച് നമ്മൾ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിനാണെങ്കിൽ വേറൊരു അപ്രോച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് community development and social work അതുപോലെ women centred practices mental health ഇങ്ങനെ ഒരുപാട് അപ്ലൈഡ് ഓറിയൻറ്റേഷനുള്ള സബ്ജക്റ്റ് ഉണ്ട് ലോകമെങ്ങു നിന്നുമുള്ള നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ജി ടെക്സ് വിദ്യാഭ്യാസ പ്രദർശനത്തിൽ പങ്കെടുത്തത് പൊതുവിദ്യാഭ്യാസം റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ സാങ്കേതിക വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം പ്രൊഫഷണൽ ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കുള്ള കൗൺസിലിംഗ് തൊഴിൽ നേടാനുള്ള വഴികൾ എന്നിങ്ങനെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തുന്നതിന് പ്രാപ്തരായ വിദഗ്ധരും ജിടെക്സ് മേളയുടെ ഭാഗമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം യു എ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി Sheikh Nahyan bin Mubarak Al Nahyan നിർവഹിച്ചു ഇന്ത്യ ഉൾപ്പെടെ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിലേറെ സ്ഥാപനങ്ങൾ ജിടെക്സ് മേളയിൽ സംബന്ധിച്ചു ഇന്ത്യയിൽ നിന്നുമുള്ള സ്ഥാപനങ്ങൾക്കായി പ്രത്യേക പവലിയനും ഇത്തവണ ഒരുക്കിയിരുന്നു government is extremely keen to see that just like merchandise export India should now do well in export of services. And we have 12 champion services, which includes medical tourism, tourism, hotel, accounting and auditing, law, architect, and one of the major is education. Government and we at SAPC are very keen and desirous to see that lot many foreign students, particularly from neighboring country, come to India and have latest knowledge, best of the knowledge that we are in a position to impart to various students. ദുബായിലെ Indian consul general doctor Amanpuri ഇന്ത്യയുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സർവീസസ് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിലാണ് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇത്തവണ പ്രദർശനത്തിന് എത്തിച്ചത് national forensic science university Tata institute of social science എന്നിങ്ങനെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തവണ ജിടെക്സ് പ്രദർശനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രദർശനത്തിന് എത്തുന്നത് പൊതുവിദ്യാഭ്യാസം റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾ ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ സാങ്കേതിക വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം പ്രൊഫഷണൽ ട്രെയിനിംഗ് വിദ്യാർത്ഥികൾക്കുള്ള കൗൺസിലിംഗ് തൊഴിൽ നേടാനുള്ള വഴികൾ എന്നിങ്ങനെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്തുന്നതിന് പ്രാപ്തരായ വിദഗ്ധരും ജി ടെക്സ് മേളയുടെ ഭാഗമായി പ്രമുഖ യൂണിവേഴ്സിറ്റികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ പുതിയ കാലത്തിന്റെ സാധ്യതകൾക്കനുസരിച്ച് നിരവധി നൂതന കോഴ്സുകളുമായാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് Stanford University is at the forefront of new technology and new innovative ways in higher education. Specifically, our program in artificial intelligence, cybersecurity is taking to the forefront of this. Most recently, actually, we've started a metaverse um, within our Dubai campus, which gives students an opportunity to go into a virtual world and experience learning within the virtual metaverse. So, our students really enjoy this as a different approach to um, learning and a different approach to delivery as well. പുതിയ കാലത്തിന്റെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്തമായ മേള നടന്നത്